وجهت وجهي للذي فطر السماوات والأرض حنيفا مسلما وما أنا من المشركين إن صلاتي ونسكي ومحياي ومماتي لله رب العالمين لا شريك له وبذلك أمرت وأنا من المسلمين اللهم أنت الملك لا إله إلا أنت أنت ربي وأنا عبدك ظلمت نفسي واعترفت بذنبي فاغفر لي ذنوبي جميعا إنه لا يغفر الذنوب إلا أنت واهدني لأحسن الأخلاق لا يهدي لأحسنها إلا أنت واصرف عني سيئها لا يصرف عني سيئها إلا أنت لبيك وسعديك والخير كله بيديك والشر ليس إليك അനബിക വ ഇലൈക തബാറക്ത വ തആലൈത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചവനിലേക്ക് ഋജുമനസ്കനായി ഞാൻ എൻ്റെ മുഖത്തെ തിരിച്ചിരിക്കുന്നു ഞാൻ ബഹുദൈവ ആരാധകരിൽപ്പെട്ടവനല്ല നിശ്ചയം എൻ്റെ നമസ്കാരവും ആരാധനകളും എൻ്റെ ജീവിതവും മരണവും ലോകരക്ഷിതാവായ അള്ളാഹുവിനാണ് അവന് പങ്കുകാരേ ഇല്ല അതാണ് എന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് ഞാൻ മുസ്ലിങ്ങളിൽപ്പെട്ടവനാണ് അള്ളാഹുവെ നീയാണ് രാജാധിപത്യമുള്ളവൻ നീയല്ലാതെ ആരാധ്യനില്ല നീ എൻ്റെ നാഥനും ഞാൻ നിൻ്റെ ദാസനുമാണ് ഞാൻ എന്നോട് തന്നെ അക്രമം ചെയ്തിരിക്കുന്നു ഞാൻ എൻ്റെ പാപങ്ങൾ ഏറ്റുപറയുന്നു അതിനാൽ എൻ്റെ മുഴുവൻ പാപങ്ങളും നീ പൊറത്തു തരണമേ നിശ്ചയം നീയല്ലാതെ പാപങ്ങൾ പൊറുക്കാനില്ല ഉത്തമ സ്വഭാവ ഗുണങ്ങളിലേക്ക് നീ എന്നെ നയിക്കണമേ അതിലേക്ക് നയിക്കാൻ നീയല്ലാതെ ഇല്ല എന്നിൽ നിന്ന് ചീത്ത സ്വഭാവങ്ങളെ നീ തടയണമേ അതിനെ എന്നിൽ നിന്ന് നീയല്ലാതെ തിരിച്ചു കളയുകയില്ല നിന്റെ വിളിക്ക് ഞാൻ ഉത്തരം ചെയ്യുകയും നിന്നെ സന്തോഷപൂർവം സേവിക്കുകയും ചെയ്യുന്നു നന്മ മുഴുവനും നിന്റെ കൈകളിലാണ് തിന്മയൊന്നും നിന്നിലേക്കല്ല ഞാൻ ജീവിക്കുന്നത് നിന്നെക്കൊണ്ടും എൻ്റെ മടക്കം നിന്നിലേക്കുമാണ് നീ അനുഗ്രഹീതനും ഉന്നതനുമായിരിക്കുന്നു ഞാൻ നിന്നോട് പാപമോചനം ചോദിക്കുകയും നിന്നിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുകയും ചെയ്യുന്നു